ഞാൻ എവിടെയോ കേട്ടൊരു കാര്യമാണ് പണ്ട് ഓരോ സിനിമ ഡയലോഗ് എന്താ തോന്നുന്നു ഓരോ പെണ്ണുങ്ങൾക്കും ഓരോ മണമാണ് അല്ലടാ ഒരു സിനിമ ഡയലോഗ് അല്ലേ അത് <laughs> ലാൽ അല്ല അല്ല അങ്ങനെ ലാലേട്ടൻ എന്തോ പറഞ്ഞ ഡയലോഗ് അത് എന്തോ എനിക്ക് നോർമലി ബോഡി ലോഷൻസ് അല്ലെങ്കിൽ പെർഫ്യൂംസ് എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് ഫ്ലവേഴ്സിൻ്റെ ഇപ്പം ലാവൻഡർ അല്ലെങ്കിൽ അങ്ങനെ ലാവൻഡറാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പിന്നെ എനിക്ക് ഫ്ലവേഴ്സിൻ്റെ ഒരു ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പണ്ട് ഇപ്പോഴും സിനിമകളിൽ മുല്ലപ്പൂ യൂസ് ചെയ്യണ എന്തിനാ ഫസ്റ്റ് നൈറ്റിൽ എന്തിനാ എന്തിനാ എന്തിനാ എന്തിനാ എന്തിനാ അറിയുന്നവർ കമൻറ്റ് എന്തിനാ അതൊരു മൂഡ് മൂഡിന് വേണ്ടിയിട്ടാണ് മണക്ക് ജാസ്മിൻ മണക്ക് എനിക്കിഷ്ടമാണ് ഓരോ സ്മെല്ലും